ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ആ ദശാകാലങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകളോ കാര്യങ്ങളോ പ്രാർത്ഥനകളൊക്കെ നിത്യവും ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് മകയിലും അര തിരുവാതിര പുണർന്ന മുക്കാലം ഈ മൂന്ന് നാളുകൾ ചേരുന്നതാണ് മിഥുനക്കൂറ് ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്ന കാലമാണ് ഭൂമിയിടപാടുകളിൽ നിന്നൊക്കെ ലാഭം കിട്ടുന്ന കാലമാണ് കാർഷിക വിളകളിൽ നിന്നൊക്കെ ആദായം കിട്ടാനും ഇടയുണ്ട് നാല് ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനും കാലം കൂടിയാണ് ചില അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നിട്ട് നമുക്ക് ധനപരമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട് തൊഴിലരംഗത്ത് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട് ലാഭകരമായ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമൊക്കെ കുറിക്കുകയും ചെയ്യും മേടം ഇടവം മിഥുനം മാസങ്ങളിൽ തീർത്ഥാടനങ്ങൾ നടത്താനും കർമ്മപുഷ്ടി ഉണ്ടാകാനും പരീക്ഷകളിൽ കുട്ടികൾക്ക് വിജയം ഉണ്ടാകാനും ഒക്കെയുള്ള ഫലങ്ങളുണ്ട് എന്നാൽ മനപ്രയാസം ധാരാളമായിട്ടുണ്ടാകാനും ഇടയുണ്ടെന്നർത്ഥം കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ നേതൃത്വ പദവികളൊക്കെ വഹിക്കുകയും ഭൂമിക്ക് ലാഭം ഉണ്ടാവുകയൊക്കെ ചെയ്യും വിദേശവാസത്തിനും ചാൻസ് ഉണ്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താലും അതിനൊരു വിജയം വരിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും ഈ കർക്കിടകം ചിങ്ങം കന്നിമാസങ്ങൾ തുലാമൂർച്ചയൻ ധനുമാസങ്ങളിൽ സ്വജനങ്ങളിൽ നിന്നും നമുക്ക് വിരഹം ഉണ്ടാവും മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരും വ്യാപാരത്തിൽ ലാഭം ഉണ്ടാവും ശത്രുക്കളിൽ നിന്നും ഉള്ള ഉപദ്രവം ധാരാളമായിട്ടുണ്ടാവും പുതിയ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം മകരം കുംഭം മീനം മാസങ്ങളിൽ ദേഹാരിഷ്ടതകൾ ധാരാളമായിട്ടുണ്ടാവാം സന്താനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവാം കുടുംബത്തിൽ പരസ്പരം കലഹങ്ങൾക്കൊക്കെ ഇടയുണ്ടാവാം ഇങ്ങനെയുള്ള ദുരിതങ്ങൾക്ക് ഇങ്ങനെ വിഷമതകൾ ഇതിൽ പറയുന്ന വിഷമതകൾക്ക് പരിഹാരങ്ങൾ ചെയ്യുക പിന്നെ ദുരിതമായിട്ടുള്ള ദശാസന്ധികളുള്ളവർ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഇതിലുള്ള ഗുണപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനുള്ള ഇടയുണ്ട് അങ്ങനെ മിഥുനക്കാർക്കാർക്കും ഒരു മിശ്രമായിട്ടുള്ള ഗുണസമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഈ വിഷു ഫലം നൽകുന്നത് നമസ്കാരം